പൊന്നിൻ കുടം മെല്ലെ കുറുക്കും അന്നപ്പിട പോലെ അടിവെച്ച് നടക്കും കണ്ട് രണ്ട് കണ്ണ് മക്കളായി ಹೋಗ ಏನು ಹೋಗ ಸಮರಸ ಕಾಕಳೆ Come on, Rama! വേണ്ടി മലയാളം തന്നെ അറിയില്ല പിന്നല്ല ഇംഗ്ലീഷ് അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പം കപ്പും കൊണ്ടേ പോവത്തുള്ളൂ